ചൂണ്ടൽ പെട്രോൾ പമ്പിന് സമീപം കുടുംബം സഞ്ചരിച്ച കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന എട്ടംഗ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് അപകടമുണ്ടായത് കേച്ചേരി ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന തിരൂരങ്ങാടി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച ഇന്നോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റർ നടുപൊട്ടി കാറിനു മുകളിലേക്ക് വീണു ശുദ്ധജല വിതരണ പൈപ്പുകളും പൊട്ടി വൈദ്യുത കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിനാൽ കാറിന് പുറത്തേക്ക് ഇറങ്ങാനാകാതെ കുടുംബം കാറിനകത്ത് ഏറെ നേരം ഇരിക്കേണ്ടി വന്നു തുടർന്ന് വൈദ്യുത പ്രവാഹം നിലച്ചതിനു ശേഷമാണ് കാറിലുണ്ടായിരുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി പൂർണ്ണമായും ഗതാഗതം ഭാഗികമായും തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ Chandrodayam medical centre Koottanad new ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് digital X-ray ultrasound scanning fully automatic lab pharmacy casualty procedure specialist ഒ ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് for bookings six two three eight nine double nine five four